Dun, welcome welcome welcome to ആദർ ഹിജൂസ് ഞാൻ നിങ്ങളുടെ ആദർ ഹിജൂസ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല അതായത് നിങ്ങൾക്ക് തമ്പിനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതായത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷൂസിൻ്റെയാണ് ഓക്കെ ഒരു ഷൂസിൻ്റെ റിവ്യൂ എന്ന് പറയാം റിവ്യൂ അല്ല അൺബോക്സിങ് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ ഇത് ഓൺലൈനിൽ കൂടെ ഒന്നല്ല വാങ്ങിച്ചത് സാധാരണ കൂടി തന്നെ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ ആ ഏതാന്ന് വെച്ചാൽ വോസ്ട്രോ എന്നാണ് ആ കമ്പനിയുടെ പേര് ഓക്കെ അപ്പോൾ വോസ്ട്രോയിൻ്റെ വെയർ ആണിത് ഓക്കെ ഫ്രണ്ട്സ് കറക്റ്റാണ് അപ്പോൾ വോസ്ട്രോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് എത്രയാണ് നോക്കട്ടെ യാ സെവൻ നയൻറ്റി അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് ഓക്കെ ഓക്കെ അപ്പോൾ സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കറിയില്ല Vostro navy size forty four ആണ് ആ വൺ സോട്ട് ആണ് അപ്പോൾ ഇത് എന്ത് എന്ത് ഷൂസ് ഷൂസാണെന്ന് വെച്ചാൽ ക്യാൻവാസ് ഷൂ എന്നൊക്കെ പറയാം ഓക്കെ ഇത് ടെംപ്ലേറ്റ് തന്നെ കണ്ടോ Vostro for the unstoppable man. I am the way. കണ്ടോ നിങ്ങൾക്ക് കാണാമെന്നായിരിക്കുന്നു ഓക്കെ അപ്പൊ അവർക്ക് ഒരു നിന്ന് പറഞ്ഞു W W W dot Vostro life dot com okay അപ്പൊ നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്യാൻ പോകണം ഓക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാണ് നമ്മൾ പറഞ്ഞ ഷൂസ് ഓക്കെ മോസ്ട്രോയില് ക്യാൻവാസ് ഷൂസ് ആണ് പേര് ഓക്കെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടില്ല റിവ്യൂസ് മാത്രം ഓക്കെ അപ്പോൾ ആകെ അത് രണ്ട് സാധനത്തെ റിവ്യൂസ് ഇട്ടുള്ളൂ ഇപ്പോൾ റിവ്യൂവിൻ്റെ ചാനൽ ആ റിവ്യൂസിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി പോയി എടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ഥലമുള്ള ബെല്ലൈക്കൻ നെക്കി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിത് കാണാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ആ പോളി ഫ്രണ്ട്സ് അപ്പം എനിക്ക് ഇതിനകത്ത് മാറ്റി നമുക്ക് മാറ്റിയേക്കാം ഇന്നത് വേറെ ഒന്നുമില്ല ആണ് ബോസ്റ്റോ ബോസ്റ്റൺസ് അങ്ങനെയൊക്കെയാണ് പിന്നെ കാലിയം സി ആണെന്നൊക്കെ നമുക്ക് ഈ ബോക്സിലൊക്കെ മാറ്റിക്കാം അടുത്ത നമ്മൾ ഷൂസ് അടക്കാൻ പോകുന്നൊക്കെ അപ്പം ഷൂസിൽ ഒരു ഷൂസ് അത് നമ്മൾ റൈറ്റ് സൈഡ് റൈറ്റ് ലെഗിൽ ഇടുന്ന ഷൂസിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ബോസ്റ്റോയിൻ്റെ വകയാണിത് താങ്ക് യു കണ്ടോ താങ്ക് യു എന്നായിട്ടുണ്ട് കൺഗ്രാജുലേഷൻ ഓൺ ചൂസിങ് വോസ്ട്രോ അപ്പോൾ ഇത് വോസ്ട്രോ എന്നാണ് ഈ കമ്പനിയുടെ പേര് ഞാൻ ആദ്യം ഇൻക്ലൂഡ് ചെയ്ത് കൂട്ടി തന്നെ പിന്നെ അകത്ത് തന്നെ കെയർ ആൻഡ് യൂസ് മാനേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വോസ്ട്രോയിൽ വെബ്സൈറ്റ്സ് ഉണ്ട് കണ്ടോ Facebook Facebook Twitter Google Instagram എന്നിവ അല്ലാണ്ട് പിക്സാർട്ട് ഉണ്ട് ഗൂഗിൾ പ്ലസ് ഉണ്ട് ഓക്കെ അവിടേക്ക് ഫോളോ ചെയ്യാം നിർബന്ധം ഓക്കെ ഫോളോ ചെയ്യാം അൺബോക്സിംഗ് ആണ് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല അൺബോക്സിംഗ് ആണ് ഇപ്പോൾ കൂടിയ സാധനമാണ് ഇത് എന്ത് സാധനം എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു കാരണം ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ കറക്റ്റ് ഫ്ലെക്സിബിൾ ആണ് oh my hot flexible okay കണ്ടോ ഇതൊക്കെ പോലീസ് സാധനം പൊളിയാണ് ഓക്കെ കിടക്കാൽ സാധനമാണ് ഈ എല്ലാ കാൻവാസിലും എനിക്കൊരു ഡൗട്ടാണ് ഈ രണ്ട് തുള എന്തിനാണ് എനിക്കറിയില്ല ഓക്കെ ഇതും സെയിം തന്നെയാണ് കട്ട ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ കാരണം ഇതിന് വാറന്റി ഉണ്ട് ഓക്കെ ഇതിന് വാറന്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലെക്സിബിളാണ് കാണിച്ചു തന്നത് കണ്ടോ ഫ്രണ്ട്സ് ഇത് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓ ഈ സാധനം പൊളിയാണ് ഓക്കെ വോസ്ട്രോയിൻ സാധനം സിമ്പിൾ ഒരു കാളയുടെ സിമ്പിളാണ് അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ വോസ്ട്രോ ഞാൻ അത് കാരണമാണ് ഞാൻ ഈ വോസ്ട്രോ സാധനം എടുക്കാമെന്ന് തോന്നിയത് കാരണം എനിക്ക് അവരുടെ ലോഗോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടോ Vostro I am the way എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് പൊളി സാധനം ഷൂസാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷൂസ് വാങ്ങിച്ചു നോക്കണം ഇത് ചീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം with the shoes with cheap budget എന്നൊക്കെ പറയാം ചീപ്പ് അല്ല എങ്കിലും ഒരു ആയിരം രൂപയ്ക്ക് അടുത്ത് വരും റൗണ്ട് ഓഫ് ആണെങ്കിൽ തൗസൻഡ് ഒക്കെ വരും ഓക്കെ ടോട്ടൽ റൗണ്ട് ഓഫ് ആണെങ്കിൽ ഇത് actually eight hundred rupees or seven nine hundred rupees round off to eight അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് സൂക്കി സൂപ്പർ സാൻഡ് വാങ്ങിക്കാൻ പറ്റും ഓക്കെ എയ്റ്റ് ഹൺഡ്രഡിന് ഇതൊരു ലാഭം എന്നൊക്കെ പറയാം പക്ഷേ മെറ്റീരിയലൊക്കെ അനുസരിച്ച് കമ്പനി അനുസരിച്ച് നമുക്ക് നല്ലപോലെ നമുക്ക് ലാഭമാണ് ഓക്കെ വോസ്ട്രോ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് ഓൺലൈനിൽ പോയി ബിസിനസ് ഒക്കെ ഉള്ളതാണ് എന്നൊക്കെയാണ് എൻ്റെ വിചാരം എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം